നമ്മുടെ വികസനത്തിന് നമ്മൾ ഇതിലെല്ലാം എന്ന് നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്നു അതോടൊപ്പം വികസനം നടക്കുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഈ ജനങ്ങൾ ഒട്ടേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്തിനകത്ത് ഈ പറയുന്ന മൂന്നര ഏക്കറോളം കുന്ന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറോളം മെട്രിക് ടൺ മണ്ണാണ് ഇവിടെ എടുത്തു പോകുന്നത് അങ്ങനെ എടുത്തു പോയാൽ ഭാവിയിൽ നമ്മുടെ വരുന്ന തലമുറ വലിയൊരു ദുരന്തത്തിൻ്റെ പത്രമാകുമെന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ ചെറുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കടന്നപ്പള്ളിയിൽ നിന്നാണ് നല്ല വെയിലാണ് എനിക്ക് പിറകിൽ ഒരു വലിയ കുന്ന് കാണാം കൂളിക്കുന്ന് എന്നാണ് കടന്നപ്പള്ളിക്കാർ ഈ കുന്നിനെ പറയാറ് കടന്നപ്പള്ളി ജുമാ മസ്ജിദിന് തൊട്ടടുത്തുള്ള ഒരു കുന്ന് ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ട് ഈ വീടുകൾക്ക് സമീപത്തായി വലിയൊരു മണ്ണെടുപ്പ് നടക്കുകയാണ് ജനങ്ങൾ ഇടവലർന്ന് താമസിക്കുന്ന വളരെ ഒരു സങ്കീർണമായ ഒരു പ്രദേശത്ത് ജനങ്ങളൊക്കെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് മണ്ണെടുക്കുന്നത് അപ്പോൾ ഈ റോഡിനെ ലെവലായി എടുത്തുകൊണ്ട് വലിയൊരു കുന്നിടിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഭീഷണി നേരിടാൻ പോയത് രണ്ട് വീടിൻ്റെ ഇടയിലാണ് ഈ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന് മുകളിലായി ഏകദേശം ഒരു മൂന്ന് ഏക്കർ സ്ഥലം മണ്ണെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പ്രകൃതി ഒരു വലിയൊരു ദുരന്തം വരാൻ പോവുകയാണ് പത്ത് പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പതിനഞ്ച് വാർഡുകളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം വരുന്നത് കുടിവെള്ള പ്രശ്നം കുടിവെള്ള സ്രോതസ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അങ്ങനെ തുടങ്ങി രണ്ട് ലക്ഷത്തിനടുത്ത് മെട്രിക് ടൺ മണ്ണ് ഇവിടുന്ന് കടത്താൻ അനുമതി ലഭിച്ചിരിക്കുന്നു അനുമതി കൊടുക്കുന്നതോ അനുമതി ലഭിക്കുന്നതോ ഉള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ ആളുകളുമായി ആദ്യം തന്നെ ഞാൻ സംസാരിച്ചു അവർ പറയുന്നത് ഞങ്ങളാരും വികസനത്തിന് എതിരല്ല ഇവിടുത്തെ ഇന്നത്തെ കാലത്ത് ആരും വികസനത്തിന് എതിരല്ല എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കുമില്ല ജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി വികസനം നടത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഇവിടെ നിങ്ങൾ ഇതിന് പെർമിഷൻ കൊടുത്തല്ലോ ഇതിന് ഉദ്യോഗസ്ഥരാണല്ലോ കൊടുക്കുക ഉദ്യോഗസ്ഥർ പെർമിഷൻ കൊടുക്കുമ്പോൾ ഇവിടെ അടുത്ത് വീടുകളുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ ജിയോളജി വകുപ്പ് അധികൃതർക്ക് ഒരു പ്രത്യേക ധാരണയുണ്ട് അവിടെ പണമടച്ചാൽ ഞങ്ങൾ ഇതൊപ്പിട്ട് കൊടുക്കും അവിടെ എന്തെങ്കിലും ആക്കട്ടെ നാട്ടുകാർ പോയി പ്രതിഷേധിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം അതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് കിട്ടാനുള്ള പണം എഴുതി അതിന് റെസീറ്റ് കൊടുക്കും തിരിച്ച് പോക്കറ്റിലിടാനുള്ള പണം മടക്കി വാങ്ങി പെട്ടിയിലിട്ട് വീട്ടിൽ പോകും അതാണ് ജിയോളജി വകുപ്പിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സ്ഥലത്തും നടക്കുന്നത് അത് തന്നെയാണ് ഒരാഴ്ചയോളമായിട്ട് ഖനനം തുടങ്ങി ഇനി കുന്നിങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഈ അവശേഷിക്കുന്ന കുന്ന് നിലനിർത്തണമെന്ന ആവശ്യവുമായിട്ടാണ് ദാ ഇവർ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചു കൊണ്ടിട്ടുള്ള വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ട നിങ്ങൾക്ക് മണ്ണ് ആവശ്യമുണ്ടോ അത് ജനവാസ പ്രദേശമല്ലാത്ത പല സ്ഥലങ്ങളുണ്ട് പല റോഡിൽ തന്നെ ഹൈവേയുടെ പല ഭാഗങ്ങളും ഇടിച്ചു നിരപ്പാക്കിയിട്ട് അവിടെ നിരപ്പാക്കാൻ പറ്റും അതൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഇതാകുമ്പോൾ പണി അധികം ഇല്ലല്ലോ അല്ലേ മണ്ണാണ് കല്ലില്ല ഒന്നുമില്ല പെട്ടെന്ന് എടുത്ത് വണ്ടിയിലിട്ട് ലോറിയിലിടാം കൊണ്ടുപോകാം ഇവിടെ അടുത്താണ് എല്ലാം ഓക്കെയാണ് അപ്പോൾ അത് നിങ്ങൾ അവസാനിപ്പിക്കണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇവരോടൊപ്പം പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഈ ഞായറാഴ്ച ഞാനിവിടെ വന്നത് എന്തായാലും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം ഇവിടെ കൃത്യമായി പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനം നടത്താൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് അവരത് ചെയ്യും പക്ഷേ അവരുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം പലരും പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ അടുത്ത് എത്തുന്നില്ല ഉദ്യോഗസ്ഥർ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോൾ അവിടെ മിണ്ടാതിരിക്കുന്ന ചില ആളുകളുണ്ട് അതിനപ്പുറത്ത് ഇവിടെ ഒരു ഭരണകൂടമുണ്ട് ആ ഭരണകൂടം സത്വരമായ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും വരാം ഇവർക്ക് നീതി കിട്ടും വരെ ഇവരോടൊപ്പം പിന്തുണയുമായി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഗുഡ് ബൈ